സാർ നമ്മൾ one point two million subscribers അടിച്ചിരിക്കുകയാണ് ഗൈസ് ഇത് നോക്കുക നമ്മൾ one point two million subscribers അടിച്ചിരിക്കുന്ന നമ്മുടെ വീഡിയോസൊക്കെ ഒക്കെ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കെ വ്യൂസ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു ഇത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കെ പിന്നെ അതിന് മുമ്പത്തുള്ളതിന് എണ്ണൂറ്റി നാൽപ്പത്തേഴ് കെ ആയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ one point two million subscribers അടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ എന്ന് എടുത്ത് നോക്കാം one point two million subscribers guys നമ്മുടെ കഴിഞ്ഞ വീഡിയോ താണ്ട നമ്മുടെ എല്ലാം കൂടിയിട്ടുണ്ട് ഗൈസ് നമ്മൾ വൺ മില്യൺ അടിച്ചിരിക്കുകയാണ് സോ സന്തോഷമുണ്ട് ഗൈസ് വൺ മില്യൺ അടിച്ചതിന് ഗൈസ് അപ്പോൾ ഇത് തീർത്തും ഒരു ഉടായ്പാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഫേക്ക് തന്നെയാണ് പക്ഷേ ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അല്ല ഈ വീഡിയോ ആണെന്ന് മിക്കുള്ളവരുടെ ഒരു സ്വപ്നമായിരിക്കും നിങ്ങൾക്ക് ഒരു വൺ മില്യൺ എന്നോ നിങ്ങളുടെ ചാനലിൻ്റെ പേരിലൊരു വൺ മില്യൺ എന്നോ അല്ലെങ്കിൽ അത് കണക്ക് കൂടിയൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ കാണുന്നതെന്ന് ഈ വീഡിയോ ആണെന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കിൻ്റെ ആഗ്രഹമായിരിക്കും തൊണ്ണൂറല്ല നൂറ് ശതമാനം ആൾക്കാരുടെയും ആഗ്രഹമായിരിക്കും അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ ചാനലിൽ വൺ മില്യൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും കുറച്ച് വ്യൂ നമുക്ക് ഇഷ്ടമുള്ള വ്യൂസ് നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഇത്രയും വ്യൂസ് അങ്ങനെ കിട്ടുന്നതെന്നാണ് വ്യൂസും സബ്സ്ക്രൈബേഴ്സും അങ്ങനെ കിട്ടുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ആൾക്കാരെയൊക്കെ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഞാൻ ഇപ്പോൾ എടുത്ത വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂട്ടുകാരനെ സെൻഡ് ചെയ്ത് കൊടുത്ത് ഞാൻ വൺ മില്യൻ അടിച്ച് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ പിന്നെ വ്യൂസൊക്കെ ദാരിദ്ര്യമാണ് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് പിന്നെ ഇതിന് വൺ കെ അടിച്ചായിരുന്നു ബാക്കിയെല്ലാം എൺപതും എൺപത്തൊന്ന് നൂറൊക്കെയാണ് അപ്പം അത് ദാരിദ്ര്യമാണ് അപ്പോൾ നമുക്ക് ഈ സബ്സ്ക്രൈബർ കൗണ്ട് വൺ മില്യൺ അടുപ്പിക്കുന്ന എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ ആ മൗസിൻ്റെ പോയിൻ്റ് ജസ്റ്റ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഏറ്റവും അടിയിൽ ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അപ്പം അതിൽ നിൽക്കുമ്പോൾ സൈഡിൽ കുറേ കോഡിങ് ഒരു ഇത് വരും കോഡിങ്ങിൻ്റെ കുറേ ഇത് വരും അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് കാണും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ അതിനകത്ത് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് അതിൽ കൊണ്ടുവന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്യണം അതായത് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് വരും എന്നിട്ട് നിങ്ങൾക്ക് അത് ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ എത്രയാണ് വരുത്തേണ്ടത് അതായത് മില്ലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര അടിക്കാം അപ്പോൾ ഞാൻ ഒരു വൺ പോയിൻറ്റ് ടു മില്യൺ അടിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത്ര അടിച്ചിട്ട് എൻട്രോ എടുക്കണം എൻട്രോ എടുക്കുമ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബർ കൗണ്ട് ഇതാ മാറിയിരിക്കുന്നു one point two million subscribers ആയിരിക്കുന്നു അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് നേരെ one point two million subscribers ആയിരിക്കുകയാണ് ഇനി നമുക്ക് വ്യൂസ് ഒന്ന് മാറ്റാൻ നോക്കാം അതിൽ നിന്നൊക്കെ ഇട്ട് ഇൻസ്പെക്റ്റ് വെക്കാം ഇൻസ്പെക്റ്റ് വെക്കുമ്പോൾ വീണ്ടും അവിടെ സൈഡിൽ ആ ബ്ലൂവിനകത്ത് പക്ഷേ അവിടെ നമ്മളെ വ്യൂസ് എഴുതി കാണിക്കില്ല അപ്പോൾ നമ്മൾ ആ അവിടെ ഒരു നീല കണക്ക് കുറച്ച് എഴുതിയിരിക്കും അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ വ്യൂസ് വരുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എത്ര ആണോ അവിടെ വരേണ്ടത് അപ്പോൾ ഞാൻ ഒരു കെ മാത്രമേ സൈഡിൽ കൊടുക്കുന്നുള്ളൂ എന്നിട്ട് എൻ്റർ കൊടുക്കുന്നത് ആ ഇവിടെ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കെ ആയി നമ്മൾ എഴുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കെയിലോട്ട് നമ്മളായിരിക്കുകയാണ് ഇനി നമുക്ക് എല്ലാം അതായത് നമ്മുടെ ചാനലിൻ്റെ ഫുള്ള് നമുക്ക് സബ്സ്ക്രൈബ് അക്കൗണ്ട് വ്യൂസിൻ്റെ അക്കൗണ്ട് എല്ലാം നമുക്ക് മാറ്റാവുന്നതാണ് ഇത് ക്ലോസ് ചെയ്താലും പോത്തില്ല ക്ലോസ് ചെയ്താലും എന്താ ഫോക്കസ് ആകട്ട് okay one point two million subscribers എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വ്യൂസും ക്ലോസ് ചെയ്തിട്ടും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കളിപ്പിക്കാവുന്നതാണ് ആൾക്കാർ ഫേക്ക് ചെയ്യാവുന്നതാണ് ഇത് നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ എൺപത്തിയാലൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മറ്റേത് ത്രിബിൾ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് എത്ര ആണോ വരേണ്ട അത് ഞാനിപ്പോൾ എൺപത്തിനാല് കെ എന്ന് അടിച്ചു ഓക്കെ ഏതാണ്ട് എൺപത്തിനാല് കെ വ്യൂസ് ആയിരിക്കുന്നു അതാണെങ്കിൽ നിങ്ങൾക്ക് ആ വൺ വീക്ക് എഗോ എന്നുള്ളത് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഇപ്പോൾ വൺ ഡേ എഗോ ആക്കുക അങ്ങനെ നിങ്ങൾക്ക് ആക്കാവുന്നതാണ് ഇനി നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ എങ്ങനെ മാറ്റുന്നതെന്ന് അത് ഇത് കണക്ക് തന്നെയാണ് ഈ മെത്തേഡ് തന്നെയാണ് ഇൻസ്പെക്റ്റ് ആക്കുക ഇൻസ്പെക്റ്റ് ആക്കിയതിന് ശേഷം വരുമ്പോൾ അതിനകത്താണ്ട വൺ പോയിൻറ്റ് ടു കെ എന്നുള്ളത് നിങ്ങൾക്ക് നെക്കി നിങ്ങളുടെ കറക്റ്റ് ആക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അത്ര ആക്കാവുന്നതാണ് പക്ഷേ ഇതൊരിക്കലും ഗൂഗിളിൻ്റെ സെർവറിലോട്ട് മാറത്തില്ല നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ഒരിക്കലും മറ്റൊരാളുടെ ഫോണിൽ നമുക്ക് ഇത്ര വൺ മില്യനോ അത്രയൊന്നും ആവത്തില്ല നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഇത് ട്രിക്കാണ് പിന്നെ ഫേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ട്രിക്കാണ് അപ്പോൾ അതാണ്ട് ഇവിടെ വ്യൂസ് കറക്റ്റ് ആയിരിക്കുവാണ് ഇനി നമുക്ക് ഈ സബ്സ്ക്രൈബർ അക്കൗണ്ട് അതായത് കറണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെയും കൂടെ വൺ മില്യൻ ആക്കി കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ആ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ ഞങ്ങൾ ആക്കാം എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഇനി ഫോക്കസ് ആവട്ടെ ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്ത് നേരത്തെ സെയിം മെത്തേഡ് എല്ലാത്തിലും ആ സെയിം മെത്തേഡ് അങ്ങ് ചെയ്താൽ മതി ചിലപ്പോൾ ആ നമ്പർ കാണിച്ചിട്ടില്ലേ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ താഴെ അതിൻ്റെ വ്യൂസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ വൺ പോയിൻറ്റ് ടു മില്യൺ അടിച്ചിരിക്കുന്നത് നാളെ വൺ പോയിൻറ്റ് ടു മില്യൺ ആയിരിക്കുന്നു ഇനി നമുക്ക് ആ ഇരുപത്തെട്ട് ദിവസത്തെ ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ അക്കൗണ്ടും കൂടെ നോക്കാം അപ്പോൾ അതിന് നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് നിൽക്കിയിട്ട് ഇൻസ്പെക്ട് ഏറ്റവും അടിയിൽ ഇൻസ്പെക്ട് ഓപ്ഷൻ അപ്പോൾ സൈഡിൽ കോഡിങ് വരും അതിനകത്ത് നമ്മളിതാ പ്ലസ് തേർട്ടി സെവൻ അത് നമുക്ക് ഇഷ്ടമുള്ളത് അപ്പം കുറച്ച് കൂടുതലിടാം കാരണം സബ്സ്ക്രൈബർ കൗണ്ട് ഇരുപത്തെട്ട് ദിവസത്തില്ല അപ്പോൾ ഇച്ചിരി കൂടുതലിടാം അത് ആൾക്കാർ വിശ്വസിക്കും കുഴപ്പമൊന്നുമില്ല ഓക്കെ കൊടുത്ത് എൻ്റർ കൊടുക്കുമ്പോൾ അതാ വന്നിരിക്കുന്നു മുപ്പത്തേഴ് ആറ് എട്ട് ഏഴ് ഓക്കെ കറക്റ്റായിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ വ്യൂസ് എല്ലാം സെറ്റായി നമ്മുടെ വൺ പോയിൻറ്റ് ടു മില്യനായി എല്ലാം സെറ്റായി പക്ഷേ ഇനി അങ്ങനെ തിരിച്ച് മാറ്റേണ്ട അതായത് നമ്മുടെ പഴയതിലോട്ട് മാറ്റേണ്ട എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളാണെങ്കിൽ ജസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ റിഫ്രഷ് ചെയ്യുക റിഫ്രഷ് ചെയ്യുമ്പോൾ ഇതാ ആണ് റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ പഴയ വ്യൂസിലിട്ട് അതായത് നമ്മളെ കറണ്ട് വ്യൂസ് ഒന്നേ പോയിൻറ്റ് രണ്ട് കെ ആണ് എൻ്റെ ആ വീഡിയോക്കുള്ള വ്യൂസ് അപ്പൊ അതിനകത്താവും പിന്നെ ഗൈസ് അപ്പൊ നിങ്ങൾ മനസ്സിലായി കാണാം എനിക്ക് എങ്ങനെയാണ് one point two million subscribers അടിച്ചത് പിന്നെ ഇത്ര വ്യൂസ് ഒക്കെ എനിക്ക് എങ്ങനെ അടിച്ചത് നിങ്ങൾ മനസ്സിലായി കാണാം അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൾക്കാരെയൊക്കെ ഫേക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കാണാൻ കഴിയും നമ്മുടെ ചാനലിന് വൺ പോയിന്റ് വൺ മില്യൺ ഒക്കെ അടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാകും അപ്പോൾ എന്ന് പറയുമ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് നമുക്ക് ഇത് ഫേക്ക് ആയിട്ടുള്ള പോലെ നമുക്ക് ഒറിജിനൽ വൺ മില്യൺ അടിക്കണം ഗൈസ് അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരന്മാർക്കൊക്കെ അയച്ചു കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇപ്പോൾ തന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് അടുത്തൊരു കിഡിലെ ടെക് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ